ഗുഡ് ഈവനിങ് ഓൾ തുടങ്ങാം എൻ്റെ പേര് അനീഷ് എന്നാണ് നമുക്ക് ആകെ ആറ് പേപ്പറാണെന്ന് എല്ലാവർക്കും അറിയാം ആറ് പേപ്പർ എന്ന് പറയുന്നത് I B O one two three four five six അങ്ങനെ ആറ് പേപ്പറുകൾ എല്ലാ പേപ്പറുകളും നമുക്കറിയാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ പേപ്പറും കണക്റ്റഡ് ആയിട്ടുള്ള പേപ്പറുകളാണ് ഐ ബി ഒ വൺ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് ആണ് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ള പേപ്പറാണ് ഐ ബി ഒ ടു എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആണ് ഐ ബി ഒ ത്രീ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് ആണ് ഐ ബി ഒ ഫോർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ പേപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് ട്രേഡ് ആണ് I B O five logistics management എന്നുള്ള പേപ്പറാണ് സിക്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻസ് ആണ് ബികോം പഠിച്ച ഒരാൾക്ക് ഇതിനെ ബേസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ് എല്ലാ പേപ്പറിനെ കുറിച്ചുള്ള ബേസ് ഒക്കെ നമുക്കറിയാം അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്റർനാഷണലൈസ് ചെയ്തൊക്കെ ഉള്ള പേപ്പറുകളാണെന്നുള്ളതേ ഉള്ളൂ ഒന്നാമത്തെ paper international business environment environment നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്താണ് നമുക്കറിയാം it is a business environment is the surrounding in which business exist എന്നൊക്കെ നമ്മൾ ഒരു പേപ്പർ ചെറുതായിട്ട് അവിടെ പഠിച്ചു പോന്നിട്ടുണ്ട് ഇത് ഇന്റർനാഷണൽ ആയതുകൊണ്ട് ബിയോണ്ട് ബൗണ്ടറി ഓഫ് നേഷൻ ആയതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട എൻവയോൺമെന്റ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് മറ്റു രാജ്യങ്ങളിലെ എൻവയോൺമെന്റ് ആണ് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഗൽ കൾച്ചറൽ ഡെമോക്രാറ്റിക് അങ്ങനെയുള്ള എൻവയോൺമെന്റിനെ കുറിച്ചാണ് ആ പേപ്പറിൽ പറയുന്നത് മറ്റൊരു രാജ്യത്ത് പോയി ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റു രാജ്യത്തെ എൻവയോൺമെന്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ് അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് പോപ്പുലേഷൻ എങ്ങനെയാണ് അവിടുത്തെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്താണ് ലീഗൽ എൻവയോൺമെന്റ് എന്താണ് കൾച്ചറൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ പേപ്പറിൽ വന്നു പോവുക എൻവയോൺമെന്റ് നമുക്കറിയാവുന്നതുകൊണ്ട് വളരെ എളുപ്പമായിട്ട് അതങ്ങ് കവർ ചെയ്യാം പേപ്പർ കണ്ട് നമ്മൾ ബുക്കൊക്കെ കവർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലഞ്ച് ബുക്കുണ്ട് എട്ട് ക്വസ്റ്റിനാ ചോദിക്കുക എട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ നമ്മൾ എത്ര അറ്റൻഡ് ചെയ്യണമെന്ന് അറിയാവോ എത്ര മാർക്കാണെന്ന് അറിയാവോ എത്ര മാർക്കിനുള്ള എക്സാമാണ് എത്ര ക്വസ്റ്റ്യൻ നമ്മൾ എഴുതണം ആൻസർ ചെയ്യണം എങ്ങനെയാണ് പാറ്റേൺ ഇതൊക്കെ അറിയാവോ പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയോ ഇല്ല സർ ഒന്നും അറിയില്ല നിങ്ങൾ അസൈൻമെന്റ് എഴുതിയവരാണോ എഴുതാനുള്ളവരാണോ ഈ പ്രാവശ്യം ഇരുപതാം തീയതി എക്സാം എഴുതാനുള്ളവരായിരുന്നോ അതെ അതെ അതെ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തതാണ് സബ്മിറ്റ് ആണ് ആ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ എക്സാം വരിക അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ എത്ര അസൈൻമെന്റ് എഴുതിയായിരുന്നു ഓരോ സബ്ജക്റ്റിനും അസൈൻമെന്റ് എഴുതി ഓരോ സബ്ജക്റ്റിലും അഞ്ച് ക്വസ്റ്റ്യൻസ് അല്ലേ അവിടെ ആൻസർ ചെയ്തു പോകുന്നേ അല്ലേ അതെ സർ ആ രീതിയിൽ തന്നെയാണ് എക്സാം വരിക അതിന് വേണ്ടിയിട്ടൊരു മുൻകരുതലായിട്ടാണ് ഈ അസൈൻമെന്റ് ഒക്കെ തരിക അപ്പൊ അസൈൻമെന്റ് എഴുതിയ ആ രീതിയിൽ തന്നെ ഇരുപത് മാർക്കിന്റെ അഞ്ച് എസ് ആണ് സാധാരണ അല്ലെങ്കിൽ ഇരുപത് മാർക്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ രണ്ട് പത്ത് മാർക്കിന്റെ ചോദിക്കാം നാലഞ്ച് മാർക്കിന്റെ ചോദിക്കാം എങ്ങനെയാണെങ്കിലും എസ് എ ക്വസ്റ്റ്യൻ മാത്രമേ നമുക്കുള്ളൂ എട്ട് ക്വസ്റ്റ്യൻ തരും അഞ്ചെണ്ണം ആൻസർ ചെയ്യുക അതാണ് രീതി ഓരോ ക്വസ്റ്റിനും ഇരുപത് മാർക്ക് വെച്ച് അഞ്ചെണ്ണത്തിന് നൂറ് മാർക്കിലാണ് വരിക പാസ്സാകാൻ വേണ്ട മാർക്ക് എത്രയാ ഒരു സബ്ജക്റ്റ് പാസ്സാകാൻ വേണ്ട മാർക്ക് ഫോർട്ടി പെർസെന്റ് നാൽപ്പത് മാർക്ക് വേണം മുപ്പത്തി ഒൻപത് കിട്ടിയാലും തോക്കും മുപ്പത്തി ഒൻപത് കിട്ടി തോക്കുന്ന ആൾക്കാരും ഉണ്ട് നാൽപ്പത് മാർക്ക് കൃത്യമായിട്ട് വേണം അതിന് വേറെ മോഡറേഷൻ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട അങ്ങനെയില്ല അപ്പൊ നാൽപ്പത് മാർക്ക് എഴുതി കിട്ടിയാൽ മാത്രമേ സബ്ജക്റ്റ് പാസ്സാവുള്ളൂ നാൽപ്പത് മാർക്കിന് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക വൺ വേർഡോ ഒബ്ജക്റ്റീവോ ഒന്നുമില്ല എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ അത് അഞ്ച് മാർക്കിൻ്റെ ചിലപ്പോൾ വരാം പത്ത് മാർക്കിൻ്റെ ഇരുപത് മാർക്കിൻ്റെ മിക്കവാറും ഇരുപത് മാർക്കിൻ്റെ രണ്ട് മൂന്ന് എസ് ഐകളും പിന്നെ പത്ത് മാർക്കിൻ്റെ രണ്ടെണ്ണമായിട്ട് ഒരു ഇല്ല അങ്ങനെ ഉണ്ടാവാം ഇങ്ങനെയാണെങ്കിൽ എസ് ഐ ആണ് ഈ പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ എഴുതി പോകാവുന്ന ജനറലായിട്ട് എഴുതി പോകാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ അല്ലാതെ സ്പെസിഫിക് കറക്റ്റ് സ്പെസിഫിക് ആൻസർ മാത്രം ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ള പേപ്പറിൽ എൻവയോൺമെന്റിനെ കുറിച്ചാണെന്ന് പറഞ്ഞു ഓരോ ടെക്സ്റ്റിലും ഓരോ എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും ആ എൻവയോൺമെന്റുകൾ കൃത്യമായി കൃത്യമായിട്ട് ഒന്ന് നോക്കുക അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും എൻവയോൺമെന്റിനെ കുറിച്ചാണ് അത് പറഞ്ഞേക്കുന്നത് ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെയാണ് അതാണ് ആദ്യത്തെ പേപ്പർ ഒന്ന് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി എൻവയോൺമെന്റ് പഠിച്ചതല്ലേ internal environment external environment micro environment micro environment എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമിൽ ഡിഗ്രി പഠിച്ചവർ അപ്പോൾ ആ ഒരു പേപ്പർ രണ്ടാമത്തെ പേപ്പർ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ മാർക്കറ്റിംഗ് എന്നുള്ള പേപ്പർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഒരു പേപ്പർ മാർക്കറ്റിംഗ് ബികോമിൽ ബി കോം പഠിച്ചവരല്ലേ എല്ലാം കോം കഴിഞ്ഞിട്ട് വന്നവരല്ലേ വേറെ ഡിഗ്രി ഒന്നും എടുത്തിട്ട് വന്നവരല്ലല്ലോ മാർക്കറ്റിംഗ് എന്നുള്ള പേപ്പറിന്റെ എക്സ്റ്റൻഷൻ മാർക്കറ്റിംഗ് എന്നതാണ് നമുക്കറിയാം ഒരു ഡെഫിനേഷൻ ഒക്കെ പഠിച്ചു വെക്കുക ഫിലിപ്പ് കോട്ട്ലർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് marketing is a social process through which individual and group obtain their needs and wants through creating offering exchanging goods and services each എന്നൊക്കെ പറഞ്ഞ് ഡെഫിനേഷൻസ് കുറെ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് ഡെഫിനേഷൻ നമ്മൾ എസ് എ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ അല്ലെ മെയിൻ പാർട്ട് കൺക്ലൂഷൻ അങ്ങനെയുള്ള രീതിയിൽ എഴുതി പോവുക എന്തുമാത്രം കാര്യങ്ങൾ എഴുതണമായിരിക്കും ഒരു ഇരുപത് മാർക്കിന് എസ് എ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എഴുതും എത്ര എഴുതണം എത്ര എഴുതാനൊരു ഐഡിയ ഉണ്ടാവും ആരെങ്കിലുമൊക്കെ പറഞ്ഞ് എത്ര കാര്യങ്ങൾ എഴുതാൻ അതിൻ്റെ അകത്ത് എത്ര പേജുകളൊക്കെ അത്യാവശ്യം വേണ്ടി വരും ഒരു നാലഞ്ച് പേജെങ്കിലും വേണ്ടി വരും വേണ്ടേ ഇരുപത് മാർക്കിൻ്റെ ഒരു എസ് ഐ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് വൺ പേജിൽ ആൻസർ പോകേണ്ടതാണ് അപ്പോൾ ഒരു ഇരുപത് മാർക്കിൻ്റെ എസ് ഐ വന്നു കഴിഞ്ഞാൽ നാലഞ്ച് പേജ് ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ അഞ്ച് ക്വസ്റ്റൻ ആകുമ്പോഴത്തേക്കും പത്തിരുപത്തഞ്ച് പേജോളം നമ്മൾ എഴുതണം പല കാര്യങ്ങളായിട്ട് പാസ്സാകാൻ ഏറ്റവും വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അഞ്ച് എല്ലാ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചോയ്സ് ഉൾപ്പെടെയുള്ള എട്ടെണ്ണം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല അഞ്ചെണ്ണം കംപ്ലീറ്റ് ആയിട്ട് എഴുതുക അഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ചിനും മിനിമം മാർക്ക് വരും മിനിമം മാർക്ക് എട്ടിട്ടാൽ പോലും എട്ടഞ്ച് നാൽപ്പത് നമുക്ക് മേടിക്കാം പല ആൾക്കാർ ഒരെണ്ണം നന്നായിട്ടും രണ്ടെണ്ണം നന്നായിട്ടും എഴുതും ബാക്കി വിട്ട് കളയും ഒരിക്കലും പാസ്സാവില്ല നാലെണ്ണം എഴുതിയിട്ട് പോന്നാലും പാസ്സാവാനുള്ള ചാൻസ് കുറവാണ് അഞ്ചെണ്ണം കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട് ചാൻസ് കൂടും അതിനെല്ലാം അത്യാവശ്യം മാർക്ക് ഇന്റേണൽ മാർക്കൊക്കെ ഈ അസൈൻമെന്റ് മാർക്കൊക്കെ കയറി വരുന്നതുകൊണ്ട് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അൻപത് ശതമാനം മുകളിലോട്ട് മാർക്ക് കയറിപ്പോളും അറുപത് ശതമാനം മുകളിൽ എഴുപത് ശതമാനം മുകളിലൊക്കെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് അപ്പം പാസ്സാകാൻ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യം പഠിക്കുക ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് നമുക്കത് മറ്റ് പേപ്പറുകളിൽ ഉപയോഗിക്കാം അതുകൊണ്ടാണ് കണക്റ്റഡ് പേപ്പർ ആദ്യത്തെ എൻവയോൺമെന്റ് ആ എൻവയോൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ എൻവയോൺമെന്റ് സ്കാനിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി വരിക മാർക്കറ്റിംഗ് എന്നാ നമുക്ക് പഠിച്ചു മാർക്കറ്റിംഗിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് മാർക്കറ്റിംഗ് മിക്സ് അല്ലേ പിന്നെ പ്രോഡക്റ്റിന്റെ പ്രോഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രൊമോഷൻ എന്നൊക്കെയാണ് മാർക്കറ്റിംഗ് മിക്സ് പറയുക പിന്നെ pricing pricing strategy targeting positioning അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് വരിക ഇതെല്ലാം ഇന്റർനാഷണൽ ആയിട്ട് നടത്തുക ഇതെല്ലാം ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ടാർഗറ്റിങ്ങും പൊസിഷനിങ്ങും സ്ക്രീനിങ്ങും ഒക്കെ നടത്തുന്ന <clears throat> ഇവിടെയുള്ള കാര്യങ്ങളായിരുന്നു അതെല്ലാം നമ്മൾ ഇന്റർനാഷണലൈസ് ചെയ്യുന്നു അപ്പം മറ്റു രാജ്യങ്ങളിൽ പോയി മാർക്കറ്റ് കണ്ടുപിടിച്ച് മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തി ഡിവിഷൻ നടത്തി ടാർഗറ്റ് നടത്തി പൊസിഷൻ നടത്തുന്ന ഒരു സംവിധാനം അതിനെക്കുറിച്ചാണ് second topic second subject explain ചെയ്തു പോവുക മാർക്കറ്റിംഗ് ഇന്റർനാഷണൽ ആണെന്നുള്ളൂ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് മാർക്കറ്റിംഗ് മിക്സിലൊന്നും വ്യത്യാസം വരാനില്ല മാർക്കറ്റിംഗ് മിക്സ് പ്രോഡക്റ്റും പ്രൈസും പ്ലേസും പ്രൊമോഷനും പ്രൊമോഷൻ സ്ട്രാറ്റജികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്വർടൈസിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട് അതെല്ലാം ഇവിടെയും കയറി വരുന്നുണ്ട് പല ടെക്സ്റ്റിലായിട്ട് കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ മാർക്കറ്റിംഗ് അപ്പൊ രണ്ട് സബ്ജക്റ്റ് അങ്ങനെയാണ് മൂന്നാമത്തെ സബ്ജക്റ്റ് ഒന്നാമത്തേനായിരുന്നു നമ്മൾ ആദ്യം എഴുതാൻ ഒരു പേപ്പർ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ പേപ്പറുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ള പേപ്പറുകൾ ഒന്നാമത്തെ പേപ്പർ എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് ആണ് രണ്ടാമത്തേതാണ് ഐ ബി ഒ ടു എന്നതാണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്നുള്ള പേപ്പറാണ് I B O three I B O three എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് എന്നുള്ള പേപ്പറാണ് പേപ്പറുകൾ ഫോറിൻ ട്രേഡ് അല്ലേ ഫോറിൻ ട്രേഡ് എന്നുള്ള പേപ്പർ ഫോറിൻ ട്രേഡ് നമ്മൾ ഫോറിൻ ട്രേഡ് എക്സ്പോർട്ട് ഇമ്പോർട്ട് നമുക്കറിയാം ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ എക്സ്പോർട്ട് ഇമ്പോർട്ട് അപ്പോൾ വിച്ച് ആർ ദ മേജർ ആയിട്ട് exported from our country what are the procedure implemented by the government of India to boost various export various products from our country which are the major ആയിട്ട് ഇമ്പോർട്ടഡ് ടു അവർ കൺട്രി അത് promotional different promotional message implemented by the government അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരിക ഇവിടുന്ന് ഏതൊക്കെ ഐറ്റമാണ് കൂടുതലായിട്ട് കയറ്റി വിടുക ഇവിടെ ഇങ്ങോട്ട് ഏത് ഇറക്കുമതി കൂടുതലായിട്ട് നടത്തുക നമ്മുടെ ഗവൺമെന്റ് ഏതൊക്കെ കാര്യങ്ങളാണ് ഓരോ പ്രോഡക്റ്റിനും വേണ്ടി ചെയ്യുക അതിനെന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഓരോ പ്രോ നമുക്കിപ്പോൾ അറിയാം അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകളുണ്ട് അങ്ങനെ പല പ്രോഡക്റ്റുകൾ <coughs> ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ഈ എക്സ്പോർട്ട് എന്നാണ് കൂടുതൽ അതിന് പ്രാധാന്യം വന്നത് എന്നായിരിക്കും എക്സ്പോർട്ടിനൊക്കെ കൂടുതൽ പ്രാധാന്യം വന്നത് ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യം ആദ്യ ഒരു കാലഘട്ടത്തിൽ ഇമ്പോർട്ട് എന്നുള്ളതായിരുന്നു കൂടുതലും വാങ്ങിച്ചു തിന്നുക പിന്നെ അമ്പത് അറുപത് അറുപതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ തന്നെ പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ഇതിലോട്ട് വന്നു ആവശ്യമുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ കൂടുതലായിട്ട് ഇറക്കുമതി ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു കാര്യങ്ങൾ വന്നു അതിനുശേഷം നമ്മൾ കേട്ടിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി വണ്ണില് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വന്നു എൽ പി ജി ഇൻട്രഡ്യൂസ് ചെയ്തു ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഒക്കെ ഇൻട്രഡ്യൂസ് ചെയ്തു ആ ഒരു കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് എക്സ്പോർട്ട് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു വന്നു അപ്പം അതിനെക്കുറിച്ചെല്ലാം ആ കാര്യങ്ങളിൽ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ ഏതൊക്കെയാ ഓരോ പ്രോഡക്റ്റ് എടുത്ത് പറയുന്നുണ്ട് ടീ കോഫി ടുബാക്കോ അങ്ങനെയുള്ള ഓരോ പ്രോഡക്റ്റും അതിന് വേണ്ടിയിട്ടൊക്കെ സ്പെഷ്യൽ ബോർഡുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബോർഡുകൾ അത് വന്നതെന്നാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ചാപ്റ്ററിൽ കയറി വരും ചിലപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലോട്ടാണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുക ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഏതൊക്കെ പ്രോഡക്റ്റ് എങ്ങോട്ടൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെ ഐറ്റങ്ങളാണ് ഇങ്ങോട്ട് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ കൂടുതൽ റിലേഷൻ ഏത് രാജ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തേർഡ് പേപ്പറിൽ ഇന്റർനാഷണൽ ട്രേഡ് എന്നുള്ള പേപ്പറിലോട്ട് കയറി വരും അപ്പൊ ഇതും കണക്റ്റഡ് ആണ് കാരണം മാർക്കറ്റിംഗ് എന്നുള്ള ചാപ്റ്റർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ പോയി ആദ്യത്തെ നോക്കി എൻവയോൺമെന്റ് എൻവയോൺമെന്റ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഏത് മാർക്കറ്റിംഗിലോട്ട് വരിക മാർക്കറ്റിംഗ് ഈസ് നോട്ട് സെല്ലിംഗ് എന്നൊക്കെ നമുക്കറിയാം സെല്ലിങ്ങിന്റെ ഒരു ഭാഗമാണ് അല്ല മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗമാണ് സെല്ലിംഗ് എന്നുള്ളത് അപ്പം ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ച് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് എത്തിച്ച് ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങളും മാർക്കറ്റിംഗിൽ കയറി വരും അപ്പം മാർക്കറ്റിങ്ങും ട്രേഡുമായിട്ട് റിലേറ്റഡ് ആണ് മാർക്കറ്റിങ്ങും എൻവയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയി മൂന്ന് പേപ്പറും റിലേറ്റഡാണ് അല്ലേ അത് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഏതെങ്കിലും എസ്സേലൊക്കെ എഴുതാൻ പറ്റും അപ്പം അങ്ങനെയും പേടിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ എവിടെന്നെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം നാലാമത്തെ പേപ്പർ മൂന്ന് പേപ്പർ ആയി അല്ലേ എക്സ്പോർട്ട് ആൻഡ് അത് തേർഡ് പേപ്പറിന്റെ കണ്ടിന്യൂഷൻ അല്ലേ ഫോർത്ത് നിങ്ങൾ ആരോ പറഞ്ഞു ഈ ഫോർത്ത് പേപ്പർ ഏറ്റവും പാടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫോർത്ത് വെച്ചതെന്ന് പറഞ്ഞു ഫോർത്ത് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് എന്ന് പറഞ്ഞ തേർഡിന്റെ ഒരു കണ്ടിന്യൂഷനാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഡോക്യുമെന്റേഷനെ കുറിച്ച് പറയുന്ന ഒരു സബ്ജക്റ്റ് അത് അല്ലേ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോറിൻ കോൺട്രാക്റ്റ് ആണ് ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞ എക്സ്പോർട്ട് എക്സ്പോർട്ടർ ഇമ്പോർട്ടറും ഉണ്ട് രണ്ടുപേരും നമ്മൾ എഗ്രിമെന്റുകളുണ്ട് കോൺട്രാക്റ്റ് ഉണ്ട് അതിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സ് വരുന്നു അല്ലെ ഏതൊക്കെ കോൺട്രാക്റ്റുകൾ വരുന്നു നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ എഗ്രിമെന്റുകളാണ് അത് ആരും ഒക്കെ ആയിട്ടുള്ള bill of lading letter of credit എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് പലയിടത്തും കേട്ടിട്ടുണ്ട് കപ്പലേ കേട്ടും കയറ്റുമ്പോൾ ഉള്ള കുറേ പ്രൊസീജിയർ ഉണ്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ ഉള്ള പ്രൊസീജിയർ ഉണ്ട് പിന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ലോൺ സംവിധാനമായിട്ടുള്ള അതിന്റെ ഫിനാൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള എക്സ്പോർട്ടിന് വേണ്ടി എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഇമ്പോർട്ടിന് വേണ്ടി എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഈ കാര്യങ്ങളാണ് ഏത് പേപ്പർ ഫോറിൽ വരിക അപ്പം അതിന് കുറേ ടേംസ് ഒക്കെ ഉണ്ട് ഇന്റർനാഷണലായിട്ട് യൂസ് ചെയ്യുന്ന കുറേ ടേംസുകളുണ്ട് ഏത് രാജ്യത്തിന്റെ പല രാജ്യത്തും പല ലോയാണ് ഇപ്പോൾ കോൺട്രാക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റും മറ്റ് രാജ്യങ്ങളുടെ കോൺട്രാക്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ആ കോൺഫ്ലിക്റ്റ് എങ്ങനെ പരിഹരിക്കപ്പെടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പേപ്പർ ഫോറിലോട്ട് കയറി വരിക ഡോക്യുമെന്റേഷൻ ആണ് അപ്പൊ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആയിട്ട് അതിൽ കയറി വരും എന്നുള്ളതാണ് ഈ കോൺട്രാക്റ്റുകൾ വരുമ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വരിക എന്നുള്ളതാണ് export import documentation paper four അപ്പോൾ ട്രേഡ് എന്നുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ ട്രേഡിന്റെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കയറ്റി എഴുതാം അല്ല ഇന്റർനാഷണൽ ട്രേഡിൽ വരുന്ന കാര്യങ്ങൾ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അതിന് വേണ്ട ഡോക്യുമെന്റ് അതിന്റെ കോൺട്രാക്റ്റുകളുമാണ് പേപ്പർ ഫോറിലോട്ട് കയറി വരിക ഇന്റർനാഷണൽ ട്രേഡ് ഇനി ഇപ്പം നാലെണ്ണമായി ഐ ബി ഒ വണ് നമുക്ക് പഠിച്ചു എൻവയോൺമെന്റ് ആണ് എൻവയോൺമെന്റിനെ കുറിച്ച് എന്തറിയാലും നമുക്ക് അവിടെ എഴുതാം അതായത് ഇന്റർനാഷണൽ എന്ന് എഴുതിയാ ഇന്റർനാഷണൽ വേണമെന്നുള്ളതുള്ളൂ രണ്ടാമത്തെ എന്നതാണ് മാർക്കറ്റിംഗ് ആണ് അതും ഇന്റർനാഷണൽ മാർക്കറ്റ് മാർക്കറ്റിംഗിന്റെ പുറകിൽ ഇന്റർനാഷണൽ ചേർത്താൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആയി എന്നാ വ്യത്യാസം ഇവിടെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ പോയി ചെയ്യണം അവിടെ പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ വേണ്ടേ അപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഇന്റർനാഷണൽ ട്രേഡ് മൂന്നാമത്തെ പേപ്പർ വന്നു ഇതിനെല്ലാം കുറേ ബുക്കുകളുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ അധികം ടെക്സ്റ്റുകൾ ഇങ്ങനെ കാണാം അത് കണ്ട് പേടിക്കൊന്നും വേണ്ട ഓരോ ടെക്സ്റ്റിൽ നിന്ന് ഒരേ സേക്കാ വരിക ഒന്ന് അപ്പോൾ ഓരോ ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമ്മൾ പഠിക്കാനെടുക്കുമ്പോൾ ഓരോ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആ ചാപ്റ്ററിന്റെ കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട് ആ കൺക്ലൂഷൻ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ആ ചാപ്റ്ററിൽ എന്താ ഉള്ളത് എന്നുള്ള ഐഡിയ കിട്ടും പിന്നെ അവിടെ തന്നെ അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതും അല്ലെങ്കിൽ ഇനി പഴയ ക്വസ്റ്റ്യൻസ് എല്ലാം നെറ്റിൽ അവൈലബിൾ ആയിട്ട് കിടപ്പുണ്ട് ഇതെല്ലാം എടുത്തു നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം അപ്പൊ നാല് പേപ്പർ ഒന്ന് <clears throat> ഒന്നെന്താണ് എൻവയോൺമെന്റ് രണ്ട് മാർക്കറ്റിംഗ് മൂന്ന് ട്രേഡ് നാല് ഡോക്യുമെന്റേഷൻ അഞ്ചെന്നതാ അഞ്ചാമത്തെ പേപ്പർ എന്താണ് international market logistics logistics management അല്ലേ ലോജിസ്റ്റിക്സ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജികളൊക്കെയാണ് അതിൽ പറയുക ഇപ്പം ഇത് പ്രോഡക്റ്റും സെയിലും ട്രേഡും ഒക്കെ വന്നു കഴിഞ്ഞപ്പം ഡിസ്ട്രിബ്യൂഷൻ ചാനലും സ്ട്രാറ്റജികളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പേപ്പറാണ് പേപ്പർ ഫൈവ് ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പറല്ല ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആൻഡ് ഒരെണ്ണം കൂടി ഉണ്ട് ഏതാ ഒരല്പം ടേംസിലൊക്കെ കുറെ വ്യത്യാസം വന്നിട്ടുള്ള പേപ്പർ ഇന്റർനാഷണൽ ഫിനാൻസ് ആണ് അല്ലെ ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ last paper I B O six international business orientation കേട്ടോ അതാണ് പേപ്പറുകൾ ഏതാണ് സിക്സ് ഇന്റർനാഷണൽ ഫിനാൻസ് അതായത് ഇന്റർനാഷണൽ ഫിനാൻസ് അവിടെ എന്തായിരിക്കും വരിക അവിടെ ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെ ആയിട്ട് വരുന്നത് ഇത് ഡിഫറെന്റ് നേഷൻസ് തമ്മിൽ നടക്കുന്ന ട്രേഡും കാര്യങ്ങളും ഒക്കെ ആണല്ലോ അപ്പൊ ഇവിടെ ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റുപ്പി മറ്റൊരു രാജ്യങ്ങളുടെ കറൻസി ആയിട്ട് കൺവേർഷൻ എങ്ങനെ കൺവേർഷൻ നടക്കുന്നു അല്ലെ ആ കൺവേർഷന്റെ പ്രൊസീജിയർ എന്താണ് എങ്ങനെയായിരിക്കും പല പല കറൻസികൾക്ക് പല റേറ്റ് വരാൻ കാരണം ഇതൊക്കെ അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ അതിന് റിസ്ക് ഉണ്ടാവും ഇന്റർനാഷണൽ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫോറിൻ കറൻസി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് അതിൽ റിസ്ക് ഉണ്ട് റിസ്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഡെറിവേറ്റീവ്സ് എന്നുള്ള മെക്കാനിസം ഒക്കെ കൊണ്ടിരുന്നു ഡെറിവേറ്റീവ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഫോറിൻ കറൻസി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കറൻസി മറ്റു ആയിട്ട് നോക്കുമ്പോൾ പല റേറ്റ് വരുന്നുണ്ട് അതിന്റെ കാരണം എന്താ എല്ലാ രാജ്യങ്ങളുടെയും കറൻസിക്ക് ഒരു റേറ്റ് അല്ലല്ലോ അല്ലേ അതിനെക്കുറിച്ചൊക്കെയാണ് അതിൻ്റെ അകത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ഫോറക്സ് മാർക്കറ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന ഫോറിൻ കറൻസികൾ മാർക്കറ്റ് നോക്കുമ്പോൾ forex market R B I അതിൻ്റെ കാര്യങ്ങൾ എന്ത് എങ്ങനെയാണ് ഈ ഡിഫറെൻ്റ് കറൻസിക്ക് ഡിഫറെൻ്റ് റേറ്റ് അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പല കറൻസി പല റേറ്റ് എന്തുകൊണ്ടായിരിക്കാം അല്ല ഇന്ത്യൻ രൂപ എന്ന് പറയുമ്പോൾ ഡോളർ എഴുപത്തഞ്ചോ എഴുപത്തി ആറ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പം നമ്മൾ കാണുന്നത് അല്ലെ കുവൈറ്റ് ദിനാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി അല്ല ഇരുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെയാണ് വരുന്നത് അതെന്താണ് അങ്ങനെ ഒരു വരാൻ കാരണം കറൻസികൾക്ക് ഇങ്ങനെ വേരിയേഷൻ വ്യത്യാസം എന്തുകൊണ്ടായിരിക്കാം ഒരു ഐഡിയ ഉണ്ടോ ആ ടെക്സ്റ്റിൽ അതൊക്കെ പറയുന്നുണ്ട് എങ്ങനെയായിരിക്കാം ഓരോ രാജ്യത്തിനും ഓരോ എന്തുണ്ട് എക്കണോ എക്കോണമി ഉണ്ട് സാമ്പത്തിക സ്ഥിതിയുണ്ട് ഘടനയുണ്ട് അവർക്ക് ഓരോ കറൻ ഓരോ രാജ്യങ്ങൾക്ക് ഓരോ കറൻസി ഉണ്ട് ആ കറൻസിക്ക് ഒരു മൂല്യമുണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു കറൻസി ഉണ്ട് കറൻസിക്ക് ഒരു മൂല്യമുണ്ട് അതിനെ നമ്മൾ പർച്ചേസിങ് പവർ എന്ന് പറയും നമ്മുടെ കറൻസിയുടെ പർച്ചേസിങ് പവർ മറ്റു രാജ്യങ്ങളുടെ എക്കോണമിയിൽ അവിടുത്തെ കറൻസിക്കുള്ള പർച്ചേസിങ് പവറുമായിട്ടാണ് കമ്പയർ ചെയ്യപ്പെടുക ആ പുസ്തകത്തിൽ ഒരു പിസയുടെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരു പിസയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പിസയ്ക്ക് നാൽപ്പത് രൂപയാകും അതേ സെയിം പിസ അമേരിക്കൻ മാർക്കറ്റിൽ ഒരു ഡോളറിന് കിട്ടുമെങ്കിൽ ഒരു ഡോളർ ഈസ് ഈക്വൽ ടു നാൽപ്പത് രൂപയാണ് അതാണ് അതിൻ്റെ അകത്ത് ഇപ്പൊ പർച്ചേസിംഗ് പവറിൽ വേരിയേഷൻ വരുന്നതനുസരിച്ച് കറൻസിയുടെ മൂല്യത്തിൽ നിന്നുണ്ടാവുന്ന വേരിയേഷൻസ് വരും അതിന് രണ്ടും തിയറി എങ്ങനെയാണ് ഇതൊക്കെ ഈ റേറ്റ് ഫിക്സേഷൻ വരുന്നത് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് രണ്ടും തിയറികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ തിയറികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്റർനാഷണൽ ഫിനാൻസിൽ ആ തിയറികൾ പിന്നെ എന്താണ് ഇന്റർനാഷണൽ ബാങ്കിങ് സിസ്റ്റം ഉണ്ട് എങ്ങനെയാണ് മൂവ്മെന്റ് പണത്തിന്റെ മൂവ്മെന്റ് നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞു ഡെറിവേറ്റീവ്സ് എന്നുള്ള മെക്കാനിസം പ്രിവെൻഷൻ അതിൽ ഓപ്ഷനും ഫ്യൂച്ചേഴ്സും ഫോർവേഡും ഇതൊക്കെ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇന്റർനാഷണൽ ഫിനാൻസ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇന്റർനാഷണൽ മാർക്കറ്റും ഒക്കെ ആയിട്ട് അവിടെ കയറി വരും അപ്പൊ അതേ മാത്രമാണ് ഇതിൽ നിന്ന് ഒരല്പം ഡിഫറെന്റ് ആയിട്ട് കുറെ ടേംസ് കയറി വരുന്ന പുസ്തകമുള്ളത് കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്ന പേപ്പർ സിക്സ് ആണ് കാരണം അതിൻ്റെ അകത്ത് ടേംസ് കുറെ കിട്ടാതെ പോവാം ബാക്കിയൊക്കെ കണക്ട് കണക്ട് ചെയ്ത് ഉള്ള പേപ്പറുകളാണ് പേപ്പറിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായി കാണും ആറ് പേപ്പറുകളാണ് സെക്കൻഡ് ഇയർ ഇതുപോലെ ആറ് പേപ്പറുകളാണ് ഇത്ര ഈസി ആയിട്ടൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയെടുക്കാവുന്ന ഒരു സംവിധാനം മറ്റില്ലെന്ന് പറയാം നമുക്ക് രണ്ട് കടമ്പേ ഉള്ളൂ ഒരു അസൈൻമെന്റ് എഴുതി വെക്കണം ഒരു പരീക്ഷ എഴുതി പാസ്സാവണം രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ നൽകുന്ന അതേ ഇക്വലൻ്റ് ആയിട്ടുള്ള അല്ലേ വലിയ വേരിയേഷൻ ഒന്നും ഇല്ലാത്ത ഇത് കമ്പ ഇത് പാസ്സായിട്ടുള്ള ആളുകൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നതായിട്ട് എനിക്കറിയാം അത് പറഞ്ഞാൽ മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ വലിയ വേരിയേഷൻ ഇല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും വളരെ അഡ്വാൻറ്റേജ് ആണ് ഒത്തിരി വലിയ എഫേർട്ടുകളൊന്നും എടുത്തില്ലേലും നമുക്കിത് കവർ ചെയ്തു പോകാം മറ്റ് കോളേജുകളൊക്കെ ആണെങ്കിൽ അസൈൻമെൻ്റായി സെമിനാറുകളായി പ്രോജക്റ്റായി അല്ലെ ജേർണലിസ്റ്റ് പ്രൈവറ്റ് ആയിട്ട് വരുന്നവർക്ക് ജേർണലിസ്റ്റ് ആയി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് നമുക്ക് നൂറ്റി അൻപത് ഇരുന്നൂറും പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഈ കൊല്ലം വളരെ കുറഞ്ഞതായിട്ട് കണ്ടു കാരണം ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല ഇതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയുന്നുമില്ല എന്നുള്ളതൊക്കെയാണ് വല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് വേണി വേണമെങ്കിൽ ജോയിൻ ചെയ്ത് മുമ്പോട്ട് പോകാവുന്ന ഒരു സംവിധാനമാണ് ഇത് ഉറപ്പായിട്ട് നമുക്ക് കവർ ചെയ്യുകയും ചെയ്യാം പോട്ടെ പേപ്പറുകളെല്ലാം മനസ്സിലായല്ലോ ഏതൊക്കെയാ പേപ്പറുകൾ ഒന്ന് ഒന്നെന്താ റെസ്പോണ്ട് ചെയ്താൽ നന്നായിരുന്നു ഒന്നാമത്തെ പേപ്പർ തന്നെ എൻവയോൺമെന്റ് രണ്ടാമത്തത് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിന്റെ മൂന്ന് international trade foreign trade foreign trade നാല് അതിന്റെ ഡോക്യുമെന്റേഷൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡോക്യുമെന്റേഷൻ അഞ്ച് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആറ് ഇന്റർനാഷണൽ ഫിനാൻസ് കഴിഞ്ഞ വർഷം എക്സാം ഇതുപോലെ മാറ്റി വെച്ച് നിങ്ങൾക്കറിയാം എക്സാം ഫസ്റ്റ് ഇയറിന്റെ വേണ്ടാന്ന് വെച്ച സംവിധാനമുണ്ട് ഈ വർഷത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എക്സാം നടക്കുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ ഒമിക്രോണൊക്കെ കയറി വരുന്നതനുസരിച്ച് എങ്ങനെയാണ് സംവിധാനം എന്നൊരു പിടിയില്ല ചിലപ്പം നടക്കാം എന്ന് നടക്കുമെന്നും അറിയത്തില്ല ഫെബ്രുവരി വരെ കാണാൻ സാധ്യതയില്ല കുറവൊക്കെ ആവുകയാണെങ്കിൽ മാർച്ചിലോട്ടോ ഒക്കെ നടന്നു പോവാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ടെക്സ്റ്റും ഇത് മുഴുവൻ ഒരുപാടുണ്ടല്ലോ എന്നുള്ള പേടിയൊന്നും വേണ്ട ഇത്ര സംവിധാനം ഉള്ളൂ ഇത്ര ഉള്ളൂ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കണം ഒരു നാല് അഞ്ച് പുസ്തകമൊക്കെ വെച്ചിട്ട് ഓരോന്നിനും ഉണ്ട് എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത് ഒരു എസ് ഐ ഒന്നോ രണ്ടോ എസ് ഐ ഒക്കെയാണ് വരുന്നത് അത്യാവശ്യം പത്ത് ഇരുപത് മാർക്കുള്ള കാര്യങ്ങളാണ് വരിക അതിനെക്കുറിച്ചൊരു ഓവറോൾ ഐഡിയ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പം എന്താണ് അതിൻ്റെ അകത്തുള്ളത് എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി പോവാം റൈറ്റിംഗ് സ്കില്ലുള്ള ആൾക്ക് സുഖമായിട്ട് എഴുതി പോകാവുന്ന രീതിയിലുള്ള കാര്യങ്ങളേ വരുള്ളൂ ഇനി എന്തെങ്കിലും എഴുതി വെക്കണമെങ്കിൽ എന്തെങ്കിലും ഐഡിയ വേണമല്ലോ അപ്പോൾ പുസ്തകം ഒന്ന് മറിച്ചു നോക്കാതെ ഐഡിയ ഉണ്ടാവില്ല ഓരോ ടെക്സ്റ്റും ഫസ്റ്റ് ഓരോ പേപ്പറും എടുത്തു വെക്കുമ്പോൾ നിങ്ങൾ നോക്കുക പേപ്പറിന്റെ ഓരോ ടെക്സ്റ്റ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട് ആ കൺക്ലൂഷനിൽ അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ ഓരോ ചാപ്റ്ററും കൺക്ലൂഷനും ഒക്കെ നോക്കി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏതൊക്കെയാണെന്ന് മെയിനായിട്ട് നോക്കി ആ പോയിന്റുകളൊക്കെ ഒന്ന് നോക്കി കുറച്ച് പോയിന്റുകളൊക്കെ ഒന്ന് കുറിച്ച് വെച്ചാൽ അത് എസ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് വളരെ ഗുണം ചെയ്യും എസ് ആയിട്ട് എഴുതുമ്പം അതിനൊരു ഫോർമാറ്റ് ഒക്കെ ഉണ്ടല്ലോ ആ രീതിയിൽ തന്നെ എഴുതാൻ നോക്കുക ചുമ്മാ വാരി വലിച്ച് ഒരുപാട് എഴുതാതെ അത്യാവശ്യം ചെറിയ പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റിയെങ്കിൽ വരച്ചോ ഒരു ഇൻട്രഡക്ഷൻ ഒക്കെ കൊടുത്തു ആ ഇൻട്രഡക്ഷൻ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഒരു ഒക്കെ പഠിച്ചു നോക്കാം മാർക്കറ്റിംഗ് ഒക്കെ എഴുതുമ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ഒക്കെ എഴുതി പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് പേപ്പർ നോക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പേപ്പറൊക്കെ നോക്കാൻ എടുത്തു കഴിയുമ്പോൾ പത്തും ഇരുപത്തഞ്ചും മുപ്പതും പേജുള്ള പേപ്പർ മുഴുവനൊന്നും വായിച്ചു നോക്കിയിട്ടല്ല മാർക്ക് പലരും ആദ്യത്തെ ആ ഇൻട്രഡക്ഷനും അതിന്റെ അല്ലെ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയണ പോലെ തന്നെ ആദ്യത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിന്റെ അകത്ത് എന്താ കണ്ടന്റ് വരുന്നതെന്ന് പിന്നെ ഓടിച്ചങ്ങ് പോകുമ്പോൾ അത്യാവശ്യം പോയിന്റുകൾ ഉണ്ട് നോട്ട് ചെയ്തൊക്കെ പോയാൽ അതനുസരിച്ച് നല്ല മാർക്ക് എൺപത് എഴുപത്തഞ്ച് എഴു എൺപത് മാർക്കൊക്കെ റിട്ടേൺ കിട്ടി വരുന്നുണ്ട് പിന്നെ അസൈൻമെന്റ് കൂടി ആകുമ്പോൾ നല്ല മാർക്ക് കയറുന്നുണ്ട് പലർക്കും പലർക്കും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അപ്പൊ ആ രീതിയിൽ നല്ല മാർക്ക് വേണ്ടവർക്ക് ഒരു പി ജി ഒക്കെ പഠിച്ച് പാസ്സായി ഇറങ്ങുമ്പോൾ മിനിമം ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അല്ല എങ്കിൽ പോലും മിനിമം ഫസ്റ്റ് ക്ലാസ് എങ്കിലും എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചൊക്കെ പോരുക തീരെ ഒന്നുമില്ലാതെ അവരെ ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് തന്നെയാണ് അങ്ങനെ ഒരു ഡൗട്ട് ഒന്നും വേണ്ട ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ഇത് വാലിഡിറ്റി ഉണ്ടോ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയാലും എവിടെ പോയാലും ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് പി ജി കംപ്ലീറ്റഡ് ആണ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതനുസരിച്ച് അല്പ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് നോക്കി പോവുക ഒന്നും നോക്കാതെ പരീക്ഷ എഴുതാൻ പോകാതെ അത്യാവശ്യം നോട്ട് ചെയ്തൊക്കെ പരീക്ഷ എഴുതാൻ പോയാൽ സുഖമായിട്ട് പാസ്സായി പോരും ഞാൻ പറഞ്ഞല്ലോ എല്ലാ പേപ്പറും കണക്റ്റഡ് ആണ് അപ്പോൾ ഒന്നാമത്തെ പേപ്പറിൽ അറിയാവുന്ന കാര്യങ്ങൾ രണ്ടാമത്തെ പേപ്പറിൽ എസ് എൽ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കാം മൂന്നാമത്തെ പേപ്പറിലും എഴുതാം നാലിലും എഴുതാം അങ്ങനെ പലയിടത്തും പല അങ്ങനെയൊക്കെയാണ് എല്ലാവരും എഴുതി അപ്ലൈ ചെയ്തൊക്കെ പോരുക ഇനി ഇതിന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ലീഗൽ ഫ്രെയിം വർക്കിനെ കുറിച്ചൊക്കെയാണ് ആദ്യത്തെ ടെക്സ്റ്റിൽ ഒന്നാമത്തെ ടെക്സ്റ്റ് ടെക്സ്റ്റ് ഒക്കെ ഉള്ളവരൊന്ന് ജസ്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളങ്ങ് നോട്ട് ചെയ്ത് പോവാം എക്സ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെന്റേഷൻ പോളിസിയാണ് പേപ്പർ ഫോർ എന്നുള്ളതിൽ ഒന്നാമത്തെ ഡോക്യുമെന്റേഷൻ ആൻഡ് പോളിസി അതായത് ലീഗൽ ഫ്രെയിം വർക്കാണ് ഇന്ത്യൻ എക്സ്പോർട്ടിൽ ഇന്ത്യൻ എക്സ്പോർട്ട് ഹലോ സാർ പറഞ്ഞോളൂ കേൾക്കാം സാർ uh, uh, ഞാൻ two thousand twenty one July batch ആണ് അപ്പൊ എന്റെ ഫ്രണ്ട് ഫോർവേഡ് തന്ന ലിങ്കിലായിപ്പോ ഞാൻ കയറിയത് ഇപ്പൊ ഞാൻ ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഐ മീൻ ഇപ്പോഴത്തെ ഒരു കുഴപ്പമില്ല ഒരു okay okay thank you sir ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ആണ് overview of legal framework foreign trade of a country അതിന് നമ്മുടെ രാജ്യത്തിന്റെ ലീഗൽ ഫ്രെയിംവർക്ക് ഏതൊക്കെയാണ് നമ്മുടെ ഫോറിൻ ട്രേഡിനെ ഡീൽ ചെയ്യുന്ന ആക്ടുകൾ എന്നൊക്കെയാണ് ആദ്യത്തെ ഇപ്പം മൂന്നാലഞ്ച് ആക്ടുകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗത്ത് ഇന്ത്യയിലുള്ള നിലവിലുള്ള ഏതൊക്കെ ആക്ടുകളാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുക ആദ്യത്തെ foreign trade act nineteen ninety two ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് foreign trade act nineteen ninety two അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ കുറിച്ചൊക്കെ നമുക്ക് എഴുതുമ്പോൾ അറിയാം വേരിയസ് ആക്ട് വെച്ച് ഗവേൺ അവർ ട്രേഡ് എന്നുള്ള കാര്യത്തിൽ എഴുതി പോവാം foreign trade act nineteen ninety two foreign trade regulation rule nineteen ninety three and foreign trade order nineteen ninety three ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രൈമറി ഒബ്ജക്റ്റീവ് ആക്ടിന്റെ ഒക്കെ ഓരോന്നും ആക്ട് എഴുതുമ്പോൾ which is Indian induce in the year nineteen ഏതാ വർഷം കൊടുക്കുക അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് മെയിൻ ആയിട്ട് കൊടുക്കുക അതാണ് പ്രധാനമായിട്ട് the primary objective of foreign trade act is to provide for the development and regulation of foreign trade by facilitating import into and export from India for matters connected therewith എല്ലാത്തിന്റെ നമ്മുടെ ഈ പറഞ്ഞ ആക്ടുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന for the promotion of exports ആണ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് രാജ്യം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് വേണം എക്സ്പോർട്ട് ഡെവലപ്മെന്റ് ഉണ്ടാവണം അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് മെയിൻ ആക്ടുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അതിന്റെ പോളിസികളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ആക്ടിന്റെ ഒബ്ജക്റ്റ് എന്താണ് is to provide for the development and regulation of foreign trade by facilitating imports into and of many export from India and for India have some four matches connected there with our incidental data. The export and import policy of India now renamed the foreign trade policy. The export import policy for India foreign trade policy is issued under this act and any amendments These policy portions are also made ഉണ്ട് പല അമെൻമെന്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നയൻറ്റി ടൂലൊക്കെ വന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിന് അമെൻമെന്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് necessary provision relating to appeal and revision are also provided ഇതെല്ലാം ഷിഫ്റ്റ് രണ്ടാമത്തെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ഫെറ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് അത് ഇപ്പം പിന്നീട് renamed as FEMA foreign exchange management act exchange control India was introduced on September three nineteen thirty nine exchange control induce ചെയ്തും ഒക്കെ പറയണ്ട വാർ ടൈം ഫെമ ഇൻട്രഡ്യൂസ് ചെയ്ത് പിന്നീട് അത് ഫെറ അല്ല ഫെറ ഇൻട്രഡ്യൂസ് ചെയ്ത് പിന്നീട് അത് റീനെയിം ചെയ്ത് ഫെമ ഇൻട്രഡ്യൂസ് ചെയ്ത് കുറേയധികം ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് ആ ആക്ടിനെ കുറിച്ച് പറയേണ്ടത് emergency powers were subsequent replaced by foreign exchange regulation act nineteen forty seven which came into operation March 1947, the Act witnessed a comprehensive revision in the wake of changed needs of the economy during the post-independence period. Seventy ത്രീയിൽ ഫെറ ഇൻട്രഡ്യൂസ് ചെയ്തു ഫെറ വന്നിട്ട് nineteen ninety three FERA was replaced by foreign exchange management act nineteen ninety nine FEMA അപ്പോൾ FEMA has been brought consolidate and അമെൻമെന്റ് law relating to foreign exchange അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ചിനെ ഡീൽ ചെയ്യുന്നതിന് ബേസിക് ഒബ്ജക്റ്റീവ് എല്ലാത്തിന്റെ ആ ഒബ്ജക്റ്റീവ് ഒന്നുകൂടി ചെയ്യണം this act is to facilitate external trade and payments and to promote the orderly development and maintenance of foreign exchange market in India അപ്പൊ ഫെമയുടെയും ഒബ്ജക്റ്റീവ് പറയുന്നത് orderly development and maintenance of foreign exchange market in India foreign exchange market foreign exchange എന്ന് പറഞ്ഞാൽ എന്താ കൺവേർഷൻ ഓഫ് ഫോറിൻ കറൻസി ആ മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് ആണ് Reserve Bank of India frames rules and regulation as per FEMA provision പറയുന്ന ആക്ട് കസ്റ്റംസ് ആക്ട് ഇതെല്ലാം ഏതാണ് ഫോറിൻ ട്രേഡിനെ ഡീൽ ചെയ്യുന്ന വേരിയസ് ആക്ട് ഒരു മൂന്നാല് എല്ലാം കൃത്യ ഓർഡർ നമ്പർ ഇട്ടൊന്നും പഠിക്കാൻ പറ്റില്ല ഒരു മൂന്നാലെണ്ണം നമ്മൾ ഓർത്തിരിക്കുക അതിന്റെ ഡേറ്റ് ഓർത്തിരിക്കുക അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് നോട്ട് ചെയ്യുക ഇതൊക്കെയാണ് ചെയ്യുക customs act nineteen sixty two The primary objective of this act regulate the genuine export and import trade transaction in keeping with policies and objectives then export quality control and inspection act nineteen sixty three explain ചെയ്യുന്നു അതിനൊരു നാലഞ്ച് ആക്ട് ആണ് പ്രധാനമായിട്ടും പറഞ്ഞേക്കുന്നത് ഇനി എന്താണ് objectives of foreign trade policy അപ്പം ലീഗൽ ഫ്രെയിംവർക്കിൽ മൂന്നാല് ആക്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം ആ ആക്ട് ഒന്ന് നോട്ട് ചെയ്തേക്കുക പിന്നെ ഫോറിൻ ട്രേഡ് പോളിസി ഇതൊക്കെ ഏത് കാര്യങ്ങൾ പഠിച്ചാലും എവിടെയെങ്കിലും എഴുതാം അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ് കേട്ടോ ഒബ്ജക്റ്റീവ്സ് എന്താ കൊടുത്തേക്കണേ രണ്ട് പ്രധാനപ്പെട്ട objectives of foreign trade policy promoting exports and augmenting foreign trade foreign exchange earning അപ്പം ഫോറിൻ ട്രേഡ് പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് and augmenting foreign exchange earnings and regulating exports whenever it is necessary for the purpose of either avoiding competition among the Indian exporters or ensuring domestic availability of essential item അതും പറയാം ensuring domestic availability of essential item of mass consumption and reasonable at reasonable prices. Government of India announced sweeping changes in the trade policy during the year 1991. oru oru change change ഒരു oru varsham നയൻറ്റി വൺ ആ സമയത്ത് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് as a result new export import policy came into force from April ഒന്ന് നയൻറ്റീൻ നയൻറ്റി ടു അതിൻ്റെയൊക്കെ earning foreign exchange, but uh, this the stimulation of greater greater economic activity, the stimulation of greater economy, to lay down two main objectives. Double, in, uh, double the country's percentage of share global merchandise trade within five years. To act an effective instrument of economic growth by giving a thrust to employment generation. Point uh, for achieving these objectives, policy laid down comprehensive package nineteen ninety വണ്ണിൽ റോഡ് പോളിസി വന്നു എക്കണോമിക് സോൺ സ്പെഷ്യൽ എക്കണോമിക് സോണും എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണും ഒക്കെ വന്നിട്ടുണ്ട് ഈ ഇ പി സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഹൺഡ്രഡ് പെർസെന്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് പ്രോഡക്റ്റ് എക്സ്പോർട്ടിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഉള്ള പ്രോഡക്റ്റുകൾ ആണ് വരിക അപ്പം ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ് എക്സ്പോർട്ടിനെ ബൂസ്റ്റ് ചെയ്യുക എക്കോണമി ഡെവലപ്പ് ചെയ്യുക effective instrument act as an effective instrument of economic growth Achieving objectives policy laid on comprehensive package and the uncycling of control, creating atmosphere of trust and transparency to unleash innate entrepreneurship. Simplifying procedure and bringing down transaction costs, neutralizing incidents of all levels, facilitating development of India as a global hub, appointing identifying and nurturing special focus area which would generate additional employment opportunity, facilitating technological and infrastructural upgradation, കുറെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് പറ്റുന്ന പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക രജിസ്ട്രേഷൻ ഫോർമാലിറ്റി എക്സ്പോർട്ട് ലൈസൻസിങ് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുമ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈസൻസിങ് വേണം അതാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് കോഡ് നമ്പർ ഒരു കോഡ് നമ്പർ ഉണ്ട് അവിടെ to export goods from the country അങ്ങനെ exporter is required to I E C number exporter importer code number എന്നാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് no import or export shall be made by person without an import exporter code number unless specifically exempted. An application form grant IEC number shall be made by the registered head office of applicant of regional director general for foreign trade on the dgft F ടിക്ക് സബ്മിറ്റ് ചെയ്തിട്ടാണ് ഈ നമ്പർ കിട്ടുക അപ്പോൾ ഒരു എക്സ്പോർട്ടോ ഇമ്പോർട്ടോ നടത്തണമെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡ് നമ്പർ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലാത്ത application in the prescribed form വേണം ബാങ്ക് റെസിപ്റ്റ് ഡി ഡി വേണം certificate from the banker of the applicant അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് വേണം രജിസ്ട്രേഷൻ വേറെ സർട്ടിഫിക്കറ്റ് പറയണം registration cum membership certificate any person applying for licence authorisation certificate or permission to import or export or for any other benefit or concession under policy requirement furnish registration cum membership certificate ഇതിന് വേണ്ടിയിട്ട് ലൈസൻസിനും ഓതറൈസേഷനും സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടിയിട്ട് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ട ഒന്നാണ് registration cum membership certificate from any one of the competent authority such as export promotion council നിന്നോ കമ്മോഡിറ്റി ബോർഡുകളുണ്ട് അവിടെ നിന്നൊക്കെ ഇത് എന്ത് ചെയ്യാം ഒപ്റ്റെയിൻ ചെയ്യാം എന്നുള്ളതും കൊടുത്തേക്കുന്നു ഇനി പ്രധാനപ്പെട്ട ഒരു general provision regarding import and export അതുപോലെ ചോദ്യത്തിലാണ് പ്രൊവിഷൻ റിഗാർഡിംഗ് എക്സ്പോർട്ട് അല്ലെങ്കിൽ പ്രൊവിഷൻ റിഗാർഡിംഗ് ഇമ്പോർട്ട്സ് ഈ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് പോളിസി മാറ്റേഴ്സിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒക്കെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളൂ നമ്മുടെ പുസ്തകം റിവൈസ് ചെയ്ത് വന്നിട്ടില്ല പിന്നീട് അതിനൊരു പ്രശ്നമുണ്ട് documentary requirements for availing facilities under ഏതാണ് ഫോളോയിങ് സെറ്റ് ഓഫ് പബ്ലിക്കേഷൻ പറയുന്നുണ്ട് അത് ജസ്റ്റ് നോട്ട് ചെയ്യുക exports and imports free unless regulated export and imports are free except to the extent thereby regulated by the provisions of the policy or any other law for the time being in force general provision regarding import and exports export and import free unless regulated regulate ചെയ്യാത്തതൊക്കെ ഫ്രീ ആണെന്ന് പറയുന്നു interpretation policy exemption from policy of procedure principles of restriction ഇങ്ങനെ കുറച്ച് പോയിന്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് പിന്നീട് എക്സ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പോർട്ടിന് വേണ്ടിയത് ഇമ്പോർട്ടിന് വേണ്ടിയതും പറഞ്ഞ് അടുത്ത് കൊടുക്കേണ്ടത് അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് എക്സ്പോർട്സിന് എന്താ പറഞ്ഞേക്കുന്നത് you have learn general provision regarding exports and imports free exports എന്ന് പറഞ്ഞാൽ all goods may be exported without any restriction except to The extent such exports are regulated by ITC for any other provisions of the policy or law for for time being enforced. Export of sample ഓരോന്നിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയാണ് specific provision has been lay down for export of samples and free of charge of goods samples ഒക്കെ export denomination of export contract all export contracts and invoice shall be denominated in freely convertible currency when realization of export proceeds when exporter fails to realize the export proceeds within the time specified by the Reserve Bank of India, he shall be liable to action in accordance with the provisions of the act അതിൻ്റെ ആ പ്രൊസീഡ്സിനൊക്കെ ടൈം പറയുന്നുണ്ട് അപ്പം അതിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം export of gift goods including edible item of value not exceeding five lakh in a licensing year may be exported as a gift gift ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാവുന്ന item export of spare warranty spare whether indigenous imported plant equipment machinery automobile or any other goods except those restricted under ITC may be exported along with the main equipment. Main equipment കൂടി എക്സ്പോർട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എക്സ്പോർട്ട് ഓഫ് പാസഞ്ചർ ബാഗേജ് നമുക്കറിയാം ബാഗേജിനൊക്കെ കൃത്യം തൂക്കമൊക്കെ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്ര കിലോ കൊണ്ടുപോകാൻ പാടുള്ളൂ അതെല്ലാം പറയുന്നുണ്ട് export of imported goods import ചെയ്ത ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുറേയധികം പോളിസി പ്രൊവിഷൻസ് ഒക്കെ പല ഐറ്റത്തെ കുറിച്ചും പറഞ്ഞേക്കുന്നു കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പ്രൊവിഷൻ പറയുമ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എഴുതി പോരുക export of replacement goods export of repaired goods ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് പ്രൊവിഷൻസ് അനുസരിച്ച് remission of services in D T A domestic tariff area and exemptions and service tax in cess Sex uni CES units are exempted from service tax. CES special economic zone and private bonded warehouse. Private bonded warehouse exclusively for export may be set up in domestic tariff area as per norms and conditions of notification issued by Department of Revenue. Such warehouse shall be entitled to procure the goods from domestic manufacture without payment of duty. അങ്ങനെയുള്ള ബോണ്ടഡ് വെയർ ഹൗസിൽ ഡ്യൂട്ടി പേയ്മെന്റ് ഇല്ലാതെ തന്നെ ഗുഡ്സ് എടുക്കാവുന്നതാണ് deemed export deemed export refers to those transaction in which goods supply do not leave the country the following category of such supply goods by the main sub contractor shall be regard as deemed ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ എക്സ്പോർട്ടായിട്ട് കണക്കാക്കുന്ന കുറെ ഐറ്റങ്ങളുണ്ടായിരുന്നു policy provided the goods are manufactured in India അങ്ങനെ കുറെ ഐറ്റം അപ്പൊ അത് ഡീംഡ് എക്സ്പോർട്ട് ആയിട്ട് കണക്കാക്കുന്ന കുറെ ഐറ്റങ്ങൾ ആ പോളിസി അനുസരിച്ച് supply of goods against advance authorisation duty free supply of goods units located in U O U S C set എന്ന് പറയുന്നു supply of capital goods to holders licence under E P C G scheme കുറെ കാര്യങ്ങൾ ഡീംഡ് എക്സ്പോർട്ട് ആയിട്ട് കണക്കാക്കുന്നു അത് ഏതൊക്കെയാന്ന് പറയുന്നു deemed export shall be eligible for following benefit അതിന്റെ ബെനിഫിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് advanced authorisation free import of authorisation deemed export drawback duty drawback ഒക്കെയാണ് പറയുന്നത് അടുത്ത ടാക്സ് തിരിച്ചു കിട്ടുന്നത് refund of licence refund of terminal excise duty അങ്ങനെ എക്സ്പോർട്ട് ഓഫ് സർവീസ് സർവീസ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഒന്ന് ട്രേഡബിൾ സർവീസ് പറയുന്നുണ്ട് covered under the general agreement ഹോസ്പിറ്റാലിറ്റിയും എഡ്യൂക്കേഷനും അങ്ങനെയുള്ള ഒരുപാട് സർവീസ് എക്സ്പോർട്ടും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കുറെ ടേംസ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടിൻ്റെ പോളിസി ആക്ച്വൽ യൂസർ കണ്ടീഷണൽ ആയിരിക്കണം goods capital goods raw material എന്നൊക്കെ പറയുന്നത് actual user condition second hand goods except second hand capital goods restricted for imports ആണ് അതായത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഒക്കെ ഇവിടെ മറ്റു രാജ്യങ്ങൾ ഉപയോഗിച്ചല്ല ഇങ്ങോട്ട് വരാതിരിക്കുന്നതിന് കാരണം റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് അല്ല പോളിസി പറയണ import of gift import of gift shall be permitted which which where such goods are otherwise freely importable when import of export basis എക്സ്പോർട്ടിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്യുക അത് new or second hand it's fixed ആയി moulds pattern plus tools sanitise construction machinery ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ് export reimport of goods abroad capital goods equipment ഒക്കെ റീ ഇമ്പോർട്ട് പറയാൻ ചെയ്യാൻ പറ്റും import of machinery and equipment then sale on high sea import under lease financing അങ്ങനെ കുറെ provisions export promotion capital goods scheme new and old capital goods, including also per, for per and post-production facility, capital goods and uh, S- uh, SKD condition component or assembly manufactured for capital goods ഇതെല്ലാം ആ സ്കീമിൽ വരുന്നതാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീമിൽ duty exemption and remission scheme ഉണ്ട് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുത്തിട്ടുള്ളതുണ്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് advance authorisation licence scheme also provided duty free import authorisation duty entitlement passbook ഇതെല്ലാം ഡ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട് അടയ്ക്കുന്ന ഡ്യൂട്ടി തിരിച്ചു കിട്ടുന്നതും ഒക്കെയാണ് for exportation or desire of going through authorisation route option facilities given under duty entitlement passbook scheme objective of D P B scheme is to neutralise the incidence of customs duty on the import content of export product import കണ്ടന്റിന്റെ ഡ്യൂട്ടി ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രോഡക്റ്റിന്റെ ഇമ്പോർട്ട് കണ്ടന്റിന്റെ ഡ്യൂട്ടി ന്യൂട്രലൈസ് ചെയ്യാനുള്ള സ്കീമാണ് ഡ്യൂട്ടി എൻഡേറ്റിൽമെന്റ് പാസ്ബുക്ക് സ്കീം അതുപോലെ E O U export oriented യൂണിറ്റ്സും സെസ്സും ഒക്കെ ഉള്ളതാണെങ്കിൽ export oriented units special economic zone electronic hardware technology park software park biotechnology park import all types of goods goods without payment അതൊക്കെ ഓർത്തിരിക്കുക ഇങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ എല്ലാ ഗുഡ്സും ഡ്യൂട്ടി ഇല്ലാതെ without പേയ്മെന്റ് ഓഫ് ഡ്യൂട്ടി ഇല്ലാതെ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് മെയിൻ ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വരില്ല ആക്ച്വലി യൂസർ കണ്ടീഷൻ ആയിരിക്കണം കുറച്ച് പോയിന്റുകൾ നോട്ട് ചെയ്ത് import ഇമ്പോർട്ട് ഓൺ എക്സ്പോർട്ട് ബേസിൽ നടത്താൻ പറ്റും ഗിഫ്റ്റ് ഇത്ര പെർമിറ്റഡ് ആയിട്ടുള്ളത് നടത്താൻ പറ്റും അങ്ങനെ കുറെ കാര്യങ്ങളാണ് അതിന്റെ പ്രൊവിഷൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഇമ്പോർട്ടും എക്സ്പോർട്ടും എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ആ ചാപ്റ്റർ തന്നെ അതിൻ്റെ അകത്ത് export and imports are made free except to the extent they are regulated by provisions of the policy or any other law for the time being in force കൊടുത്തിട്ടുണ്ട് അതിന്റെ കൺക്ലൂഷനിൽ എന്താണ് മെയിനായിട്ട് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരേണ്ടത് ഏതൊക്കെ ആക്ടുകളാണ് ഗവേൺ ചെയ്യുന്നത് Indian export and import foreign trade എന്നുള്ളത് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമുക്ക് ചുമ്മാ ഏറ്റവും മനസ്സിൽ വരേണ്ട കാര്യം എല്ലാം എന്താണ് for the economic development of the nation for developing countries export ഇതൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് അതിന് വേണ്ടിയിട്ട് കുറേ എന്താണ് ഫോർമാലിറ്റീസ് വന്നിട്ടുണ്ട് ഫോർമാലിറ്റീസ് പോളിസിയും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മെയിനായിട്ട് വരുന്നു ഇമ്പോർട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ആയിട്ടായിരിക്കും ചോദിക്കുക ഇമ്പോർട്ടിൻ്റെ പോളിസീസിനോ എക്സ്പോർട്ടിൻ്റെ പോളിസീസിനോ ചോദിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് എഴുതാം ഇനി കോൺട്രാക്ടിനെ കുറിച്ചാണ് അടുത്ത chapter export sales contract contract act contract എന്നതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കോൺട്രാക്ട് എന്നതാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന് eighteen seventy two contract is an agreement which can be enforced by law ഈ സെയിൽസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ആണ് format form of contract there are no universally acceptable norms as to the form of export contract. And a form only, it need to be a formal document signed by both the parties, nor it need to be stamped. And the parties agree in a form what is necessary is to have some documentary evidence to show that there has been there had been an agreement. and അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് എന്തുണ്ടാവണം ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടാവണം എന്നുള്ളതുള്ളൂ ഒരു ഫോറിൻ കോൺട്രാക്ട് എക്സ്പോർട്ട് സെയിൽസ് കോൺട്രാക്ടിൽ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോം ഒന്നുമില്ല ഡൊമസ്റ്റിക് സെയിൽ കോൺട്രാക്റ്റും എക്സ്പോർട്ട് സെയിൽസ് കോൺട്രാക്റ്റും നമ്മളുടെ വ്യത്യാസം ചിലപ്പോൾ ചോദിക്കാം എന്താ വ്യത്യാസം എന്നുള്ളത് എന്താ വ്യത്യാസം വരിക domestic trade export contract lies in identifying and proper law governing the export contract this is not a problem for domestic sales contract because the people uh, proper law will always be the Indian law in India. Like domestic ആയിരിക്കുമ്പോൾ നമ്മളെ രാജ്യത്ത് നടക്കുന്ന കോൺട്രാക്ട് ആണെങ്കിൽ നമ്മുടെ ലോ മാത്രമേ അതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ if it it will be the respective national national law in each countries of are domestic transaction are concern but in export transaction there are two nation difference അതാണ് that the exporter and the importer the for the question arises which countries law will apply to export contract രണ്ട് നമ്മൾ വ്യത്യാസം ഇന്ത്യയിലാണെങ്കിൽ ഡൊമസ്റ്റിക് കോൺട്രാക്ട് ആണെങ്കിൽ ഒരു ലോയേ ഉള്ളൂ ഇവിടെ ഉള്ളവരാണ് ഫോറിൻ കോൺട്രാക്ട് ആകുമ്പോൾ ലോ വ്യത്യാസം തരും very complex problem but the principle generally followed is that the parties to the contract may be may agree mutually about the applicability of particular countries law രണ്ടുപേരും കൂടെ മ്യൂച്വലി അഗ്രി ചെയ്താൽ മതി ഏത് രാജ്യത്തിന്റെ ലോ ആപ്ലിക്കബിൾ ആണ് country chosen must be either that of exporter or or the importer ഒന്ന് എക്സ്പോർട്ടഡ് ആയതിന്റെയോ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ആയതിന്റെയോ ലോ ആപ്ലിക്കബിൾ ആയിട്ട് വരും എന്നുള്ളതാണ് each countries law has developed a set of rules which is codes consider while deciding on this issue ഇനി കുറെ ടേംസ് ഈ എക്സ്പോർട്ടിൽ ഇമ്പോർട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന കുറെ ടേംസ് ആണ് ഇൻകോ ടേംസ് ടൂ തൗസൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കണം കുറെ കൊടുത്തിട്ടുണ്ട് കുറെ ടേംസ് ഓരോ ടേംസിനും ഓരോ മീനിങ് ആണ് ഇൻകോ ടേംസ് അത് അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാറൊന്നുമില്ല കുറച്ച് പോയിന്റുകൾ നോക്കി നോക്കി ex works free carrier free alongside ship ഓരോന്നിനും ഒരു mean ex works means that the seller deliver when the places of the goods at the disposal of the buyer at the seller's premise or another named place ഇവിടെ എന്താണ് seller deliver when he places the goods at the disposal of buyer and the seller's premises or another named place എവിടെയാണോ പറഞ്ഞിരിക്കുന്നത് അവിടെ കൊടുക്കണം എന്നുള്ളതാണ് the terms Those represent the minimum obligation for the seller and the buyer has to bear all cost and risk involved in taking the goods from seller's premises. അപ്പോൾ പറഞ്ഞെടുത്തുനിന്ന് ഗുഡ്സ് എടുത്തുകൊണ്ട് പോകാനുള്ള കംപ്ലീറ്റ് ചെലവുകളും ആര് വഹിക്കണം എന്നുള്ളതാണ് ബയർ വഹിക്കണം എന്നുള്ള ഒരു മീനിങ് ആണ് അതിൽ എക്സ് വർക്സ് എന്നുള്ള ആ ടീമിൽ വരിക free carrier means the seller deliver goods cleared for export to the carrier nominated by the buyer at the named place അങ്ങനെ കുറേ terms free alongside ship Means the seller deliver when the goods are placed alongside the vessel at the named port of shipment free on board F O B ഒക്കെ നമ്മൾ നേരത്തെ means the sellers seller deliver when the goods pass the ship rail at the named port of shipment. This means that the buyer has to bear all cost and risk of loss or damage to the goods from that point. Free on board ആണ് ബയർ ആണ് അവിടെ ഈ പറഞ്ഞ റിസ്ക് എല്ലാം വഹിക്കുന്നത് കോസ്റ്റ് ആൻഡ് ഫ്രൈറ്റ് means the seller deliver when the goods pass the ship rail in the port of shipment. Seller must pay the cost and freight. ആര് ചെലവ് വഹിക്കണം എവിടം വരെയുള്ള ചെലവുകൾ വഹിക്കണം എന്നൊക്കെയുള്ള ടേമുകളാണ് കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് അതിൽ seller must pay cost freight and necessary to bring the goods to the named port of destination carriage paid to എന്ന് പറയുന്നത് term means the seller deliver goods to the carrier nominated by the buyer Carrier means any person who is in a contract or carriage undertake to perform or to procure the performance of transport. And carriage and insurance paid to means the seller deliver the goods to the carrier, no, carrier nominated by him, but the seller must in addition pay the cost of carriage. And over terms uh, delivered in front delivered ex ship, delivered ex delivered duty unpaid delivered duty paid എല്ലാം different terms used in trade ആണ് and general conditions in export contract അതിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഒരു കോൺട്രാക്റ്റ് ആണ് പ്രത്യേകിച്ച് അതിന് ഫോമൊന്നുമില്ല രണ്ടുപേർക്കും വേണ്ടി രണ്ടുപേരും എഴുതി ഉണ്ടാകണം ആവശ്യത്തിന് ഡോക്യുമെന്റ് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെയുള്ള പോയിന്റുകൾ വന്നാണ് ഡോക്യുമെന്റ് സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൂ പിന്നെ പ്രധാന ഫോറിൻ കോൺട്രാക്റ്റും ഡൊമസ്റ്റിക് കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം നമ്മുടെ രാജ്യത്താണ് ഒരു ലോയേ ഉള്ളൂ പല രാജ്യങ്ങൾ കൂടുമ്പോൾ പല ലോയ ആവും അവിടെ ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് ഉണ്ടായാൽ മതി രണ്ട് രാജ്യങ്ങളിലെ ആരുടെ വേണേലും എക്സ്പോർട്ടറുടെയോ ഇമ്പോർട്ടറുടെയോ ഈ പറഞ്ഞ എന്താണ് റൂൾസ് ആപ്ലിക്കബിൾ ആകാം പിന്നെ കുറെ അധികം ടേംസ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നു അതിൽ സെല്ലറാണോ ബയറാണോ ഇന്ന ചാർജുകൾ വഹിക്കുന്നത് എന്ന് കാണിക്കുന്ന കുറേ ടേംസ് ആണ് ജനറൽ കണ്ടീഷൻസ് എന്തൊക്കെ ഉണ്ടാവണം അതിലുണ്ടാ നമ്മൾ export contract first to subject matter of the contract അതിൽ എന്തൊക്കെയാ പറയേണ്ടതെന്നുള്ള താഴെ കുറെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് following aspect should be covered parties ഉണ്ടാവണം പ്രോഡക്റ്റിനെ കുറിച്ച് ഉണ്ടാവണം quality price total value currency ഏതാണ് packing marking labelling insurance inspection documentation ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ആ കോൺട്രാക്റ്റിൽ വരണം ഈ സ്പെഷ്യൽ കോൺട്രാക്റ്റുകളെ free on board F O B contract under F O B contract seller has the duty to place the goods on board മുമ്പ് പറഞ്ഞ ടേം തന്നെയാണ് major legal implication the delivery is completed by delivering the goods to the carrier the price in a free on board contract cover all expenses up to the loading of the goods on the carrier risk in the goods passes from the seller to the buyer at the same time when delivery is completed അതൊക്കെയാണ് അതിന്റെ മെയിൻ ഫ്രീ ഓൺ ബോർഡ് എന്ന് പറയുന്നത് പിന്നെ സി ഐ എഫ് കോൺട്രാക്ട് വേണ്ട exporter undertakes responsibility of contracting the shipping space and also getting the insurance cover for the goods in a C I F contract The legal nature of CF contract is rather complicated as it is uh, necessarily involves three contract, contract of sale, contract of affreightment and contract of insurance. വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രസ്ട്രേഷൻ പിന്നെ മെത്തേഡ് ഓഫ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് കൂടെ നോട്ട് ചെയ്യുക there are many reason due to which a dispute may arise between exporter and importer കോൺട്രാക്ടുകളൊക്കെ വരും അവിടെ പലതരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് there are two well recognised method for settlement of dispute litigation and arbitration രണ്ട് മെത്തേഡിലാണ് വരിക അത് നോട്ട് ചെയ്യുക litigation and arbitration litigation is not not suitable for settlement of trade dispute due to time-consuming process, high cost, and uncertainty of the final decision. The basic litigation limitation of litigation court process is proverbially slow time consuming അപ്പോൾ കോർട്ട് വഴിയുള്ള സെറ്റിൽമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് ലിറ്റിഗേഷൻ അത് ടൈം കൺസ്യൂമിംഗ് ആണ് avoidable necessarily necessity expert of expert witness and other evidence inconvenience to the party അങ്ങനെ കുറേ ലിമിറ്റേഷൻ പറയുന്നുണ്ട് These limitations encourage arbitration of settlement of various disputes. അതുകൊണ്ടാണ് അത് ആർബിട്രേഷൻ പ്രോസസ്സിൽ വരിക the basic advantage quickness inexpensiveness എന്താണ് promote good will sound and decision privacy internal ആർബിറ്റ് international arbitration case of international transaction arbitration can take place either in the exporter or importer's country is therefore necessary to have legal system for recognition and uh, enforcement of arbitral award given another given in another country. The International New York Convention on Recognition and Enforcement of Foreign Arbitral Awards 1957 has been ratified by many countries. They recognize and they enforce arbitral awards given in the countries which are signatories to the convention. അപ്പോൾ അതിന് വേണ്ടിയിട്ട് law of enforcement of foreign awards in India procedure of enforcement in India enforcement of Indian awards in foreign countries രണ്ടു ലിറ്റിഗേഷൻ പ്രോസസ്സിൽ ആർബിട്രേഷൻ പ്രോസസ്സിൽ രണ്ടൊന്നും പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ആ കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും കോൺട്രാക്റ്റിലെ കാര്യങ്ങളെ കുറിച്ച് export import contract general condition export contract special കോൺട്രാക്റ്റുകൾ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഓർത്താൽ മതി ആർബിട്രേഷൻ ആൻഡ് ലിറ്റിഗേഷൻ എന്നുള്ള പോയിന്റ് കോടതി വഴിയും അല്ലാതെയുള്ള സെറ്റിൽമെന്റ് ആണ് ആർബിട്രേഷൻ ബോസ് പറയും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡോക്യുമെന്റ്സ് നിങ്ങൾ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ഏതൊക്കെയാണ് എന്നുള്ള നിന്ന് പ്രശ്നം ഉണ്ടാവും കൂടുതലും ഇമ്പോർട്ടൻ്റ് അതാണ് ഡോക്യുമെന്റേഷൻ ആണ് നമ്മുടെ സബ്ജക്റ്റ് തന്നെ അപ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റുകളാണ് എന്നുള്ളതാണ് ഡോക്യുമെന്റേഷനിൽ കൂടുതലായിട്ടും പറയും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് എന്തിനാണ് ഡോക്യുമെന്റേഷൻ എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് documentation formalities are necessary to enable the importer to get the contracted goods documentation വേണം ഇമ്പോർട്ടർക്ക് ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് കിട്ടണം and exporter to get the sales value as well as to secure export incentives എക്സ്പോർട്ടർക്ക് എക്സ്പോർട്ടിന്റെ സെയിൽസ് വാല്യൂ അതുപോലെ തന്നെ അയാൾക്ക് കിട്ടാനുള്ള ഇൻസെൻറ്റീവ്സ് ഇത് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്യുമെന്റേഷൻ ഫോർമാലിറ്റീസ് ആ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ത്രീ പെർസ്പെക്റ്റീവ്സ് ഗ്രേറ്റഡ് എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ പെർസ്പെക്റ്റീവ് ഉണ്ട് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് ഇൻസെൻറ്റീവിന് വേണ്ടിയിട്ടുമുണ്ട് ഇപ്പോൾ കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഗുഡ്സ് കിട്ടാനും പൈസ കിട്ടാനും വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇൻസെൻറ്റീവ്സ് ഉണ്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നവർക്ക് അടച്ച ടാക്സ് ഒക്കെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ പോസ്റ്റ് വരുന്നുണ്ട് ഇതിൽ കൊമേഴ്ഷ്യൽ പോസ്റ്റ് ഡോക്യുമെന്റ് എന്നറിയപ്പെടുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ commercial documents bill of lading അല്ലെങ്കിൽ airway bill post parcel receipt insurance policy certificate and bill of exchange ഇതൊക്കെയാണ് കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് മെയിനായിട്ട് വരുന്നത് കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ്സിൽ വരിക അതിൽ കൊമേഴ്സ്യൽ ഇൻവോയ്സ് എന്താണെന്ന് ആദ്യം കൊടുത്തേക്കുന്നത് first basic and the only complete document among all commercial documents for shipment note ചെയ്യുക കൊമേഴ്സ്യൽ ഇൻവോയ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ള basic and only complete document among all commercial documents for the shipment besides fulfilling the obligation under the export contract the export needs this document for uh, number of other purpose including obtaining export inspection certificate, okay, inspection certificate, and getting excise clearance, getting customs clearance, securing incentives. So that um, these document prepare at both the pre-shipment and post-shipment stage. രണ്ട് സ്റ്റേജ് document ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് in the first place commercial invoice is a document of content the describe detail of goods send by the exporter commerce invoice എന്ന് പറഞ്ഞാൽ എന്താണ് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് ആണ് it is the statement of account which must contain identification marks and numbers description of goods and quantity of goods ഈ every shipment has identification mark which identify cargo with various documents. These are private mark uh, which are made on the packages. These mark could be either in the form of symbol. Parent, uh, commercial invoice must describe the goods shipped by the exporter The description of goods includes the number of packages and the type of packing material. Quantity described on the commerce invoice should either be less nor more than the contracted quantity. അപ്പോൾ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ആണ് ഗുഡ്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ കുറച്ചൊന്നും കാണിക്കാൻ പാടില്ല അതുപോലെ second function commerce invoice that seller seller's bill given to the buyer it is the seller's bill is given to the buyer. As a bill, it must contain the name and address of the buyer, unit price, amount, and authorized signature with the designation unless required by the buyer. ഏതൊക്കെയാണ് ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ് ഉണ്ട് ഡോക്യുമെന്റേഷനിൽ കൊമേഴ്ഷ്യൽ പെർസ്പെക്റ്റീവ്സിന് വേണ്ടി ഉള്ള commercial bill bill of lading അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് വരുന്നു ലീഗലിന്റെ ഉണ്ട് ഇൻസെന്റീവ് പെർസ്പെക്റ്റീവ് ഉണ്ട് അതിൽ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് കൊമേഴ്സ് അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഗുഡ്സ് ആണ് എക്സ്പോർട്ട് കൊടുക്കുന്ന ഗുഡ്സ് ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് കാണിക്കുന്നതാണ് രണ്ടാമത്തെ പറയുന്നത് bill of lading is issued by shipping company or its agent starting stating that the goods are either being shipped or how being shipped കപ്പലിൽ ഗുഡ്സ് കയറ്റി എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ കയറ്റാൻ പോകുന്നു essentially transport document it serves many purpose in the international commerce Bill of lading serves the uh, three distinct function document of evidence of contract assignment കപ്പലിൽ കയറ്റുന്ന ഡോക്യുമെന്റ് അതിന്റെ എഗ്രിമെന്റ് ആണ് it is receipt given by the shipping company for cargo received by it's a document of title Bill of lading is the only evidence to file a claim against a shipping company in the event of non-delivery, defective delivery, or short delivery of the cargo at the destination. Goods എത്തിയില്ലെങ്കിൽ കപ്പൽ അല്ലെ കമ്പൻ ഷിപ്പിംഗ് കമ്പനിക്ക് എതിരായിട്ട് കൊടുക്കാ പരാതി കൊടുക്കാവുന്ന ഒരേ ഒരു എവിഡൻസ് ആണ് ഈ പറഞ്ഞ bill of lading as a result the document indicate the the goods have been either given in to the charge of shipping company or shipped by the exporter by the named ship അത് തന്നെ പല ടൈപ്പ് ഒക്കെ പറയുന്നുണ്ട് combined bill of lading closed bill of lading received for shipment bill of lading അങ്ങനെ കുറെ ടൈപ്സ് ഒക്കെ പറയും bill of lading is a document of title that will enable the lawful holder of any of the original bill of lading to take delivery of the goods at the stipulated part destination അതെന്താണ് അതിനെക്കുറിച്ചുള്ള പിന്നെ എയർവേ ബില്ല് എയർ നമ്മൾ ഫ്ലൈറ്റിലാണെങ്കിൽ air carriage the transport document is known to the airway airway bill എന്നാണ് document constitute the prima facie evidence of conclusion of the contract of affreightment അതിൻ്റെ അകത്ത് വരുന്നു പോസ്റ്റ് പാഴ്സൽ റെസിപ്റ്റ് ഉണ്ട് evidence merely the receipt of goods exported through post postal channels to the buyer post വഴിയാണെങ്കിൽ അതിനുള്ള റെസിപ്റ്റ് ആണ് അതുപോലെ ഇൻഷുറൻസ് പോളിസി അറിയാം കാർഗോ ഇൻഷുറൻസ് പോളിസി ഡോക്യുമെന്റ് ആണ് provide protection to the cargo owner in the event of loss which loss or damage caused by accident which not be in advance and the which no protection is possible there may be post natural calamity അല്ല ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം എഴുതി പോകാമെന്നുള്ളൂ ഈ കാർഗോ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള insurance and bill of exchange another document drafting an instrument in writing containing നമ്മൾ നേരത്തെ പ്ലസ് ടു തൊട്ട് പഠിക്കുന്ന സാധനമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലേ bill of exchange is an important commercial document bill of exchange ആരാ സെല്ലർ എഴുതി ബയറെ കൊണ്ട് ഒപ്പിടിച്ചെന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ which bridges the time gap between shipment of goods and receipt of sale of goods. The document is prepared by the exporter and given to the bank along with the shipping document, along with the shipping document for securing the sales amount. In this sense, bill of exchange attached to other document which will given to the importer only after the he has honored bill of exchange either by actual payment or by undertaking to make payment future day. അതിനെക്കുറിച്ചൊക്കെ എഴുതി പോകാന്ന് ഉള്ളുള്ളൂ അതുപോലെ combined transport document is a documentary document for multimodal movement of goods in container പല രീതിയിലാണെങ്കിൽ കമ്പൈൻഡ് ട്രാൻസ്പോർട്ട് ഡോക്യുമെന്റ് ഉപയോഗിക്കും ഇതെല്ലാം കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് commercial invoice bill of lading അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റിൽ വരുന്നു ഡോക്യുമെന്റേഷൻ ചോദിക്കാം ലീഗൽ ആയിട്ടുള്ള ലീഗൽ റെഗുലേറ്ററി ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അതൊക്കെയാണ് document may be divide into three category two category documents needed in the exporting and importing countries then legal document for export from India ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വേണ്ട ലീഗൽ ഡോക്യുമെന്റ് ഏതൊക്കെയാണ് regulatory export documents are two types documents needed for different kinds of registration of the frame and document which are specified to a shipment in the first category include application and supporting document for obtaining import exporter code number valid from the for the frame's lifetime അപ്പോൾ കോഡ് നമ്പർ വേണമെന്നൊക്കെ ആദ്യം നമ്മൾ പഠിച്ചതാണ് അതുപോലെ registration cum membership membership certificate from the relevant export promotion council commodity board അതുപോലെ application of import export code number is to be made in prescribe form ഈ രണ്ടെണ്ണം മെയിനായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് കോഡ് നമ്പരും ഒക്കെയാണ് R C M C is obtained from concerned registered authority in the second category are the documents which are exporter or this agent has to prepare for shipment of goods. Document include foreign exchange regulation require that all exporter exports other than exports to Nepal and Bhutan shall be declared in the following form. G form, SDF form, PP form, Softex form, like form kore ടെക്സ് ഫോം എന്നൊക്കെ പറഞ്ഞ കുറേ ഫോമുകൾ പറയണം മെയിനായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് കോഡ് നമ്പറും രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും ലീഗൽ റെഗുലേറ്റഡ് ഡോക്യുമെന്റിൽ പറയണം ഷിപ്പിംഗ് ബില്ല് ഇനി ഇതിലെ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് പറഞ്ഞു ലീഗൽ ഡോക്യുമെന്റ് ഇമ്പോർട്ടിംഗ് കൺട്രീസ് ആണ് consular invoice customs invoice legalised വൈസ് invoice certified invoice certificate of origin E S P certificate of origin ഇതെല്ലാം പറയണം അടുത്ത ഡോക്യുമെന്റ്സ് നീഡഡ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ഫോർ ക്ലെയിമിംഗ് ഇൻസെന്റീവ്സ് ആണ് ഇൻസെന്റീവ്സിനുള്ള ഡോക്യുമെന്റ്സ് അത് ഏതൊക്കെയാണ് for providing number of facilities and incentives to the export books, Export na promote ya mandi the government of India pala incentives and provide yendu. Pala mandi the documentation document provide yana. Number of documents are required to be made by made by the exporter. Important facility and incentives and the uh, corresponding documents are like, priority allotment of wagons. The railway uh, in India allot wagons to export consignment moving ports are moving to ports for shipping on priority basis. For this purpose, exporter has to file a forwarding note. വേണ്ടിയിട്ട് വാഗൺ പ്രയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് forwarding note rebate in central excise main document are invoice and A R form central excise rebate കിട്ടാണ് ഉള്ള ഫോം ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടാൻ for claiming this incentive the main document is customs attested drawback copy for shipping ഇതൊക്കെയാണ് ക്ലെയിമിംഗ് ഇൻസെന്റീവ്സിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് വ്യാജഭാവ ഡോക്യുമെന്റേഷനും ഡോക്യുമെന്റും ഒക്കെയാണ് വേറൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എക്സ്പോർട്ടിന് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളിലോട്ടാണ് ഇനി standardised pre shipment export documents principal documents ഒക്കെ പറയുന്നുണ്ട് commercial invoice packing list bill of lading certificate of inspection insurance certificate policy certificate of origin bill of exchange shipment advice auxiliary ആയിട്ടും കുറെ perform an invoice intimation for inspection, shipping inspection, insurance declaration documents കൊടുത്തിട്ടുണ്ട് നോട്ട് ചെയ്യുക ഇമ്പോർട്ട് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടർക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് വേണം ഇമ്പോർട്ട് എക്സ്പോർട്ടർ കോഡ് നമ്പർ ഉണ്ടാവണം ബിൽ ഓഫ് എൻട്രി അയാളുടെ പ്രധാനപ്പെട്ട ബിൽ ഓഫ് എൻട്രി ആണ് കേട്ടോ it is a document on which clearance of imported goods is effected all goods discharge from a vessel from foreign or coastal ports are cleared on bill of entry in the prescribed form. The bill of entry form has been standardized by the Central Board of Excise and Customs. <clears throat> Four copies of bill of entry are submitted, original and duplicate or are for customs department, The duplicate in honest copy and other, and the fourth copy is for the purpose of foreign exchange to be submitted to bank. ഏതൊക്കെയാണ് ഡോക്യുമെന്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടിന് വലിയ കാര്യങ്ങൾ പറയുന്നില്ല രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പറും ബിൽ ഓഫ് എൻട്രി ആണ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് പറയുന്നത് എക്സ്പോർട്ടിന് കൊമേഴ്സ്യൽ പർപ്പസിനുണ്ട് പിന്നെ ഏതാണ് കൊമേഴ്സ്യൽ പർപ്പസ് കൂടാതെ കൊമേഴ്സ്യൽ പെർസ്പെക്റ്റീവ് അതുപോലെ ലീഗലായിട്ട് ലീഗൽ പെർസ്പെക്റ്റീവിന് വേണ്ടിയിട്ടുണ്ട് ഇൻസെന്റീവ് പെർസ്പെക്റ്റീവ്സിനുണ്ട് അത് മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്യുക documentation process. Electronic data interchange, EDL. The information so pass online procedure. Electronic data interchange. Establish that a vital tool for IT manager as a means of facilitating business process redesign, challenging and improving use, improving useful practices worldwide. Today's business scenario there is a need to cut through the junk paper work ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ ഉള്ളത് and facilitate smooth flow of information important for trade transaction The need arose from an accelerating complexity of domestic and international trade, which demands a faster flow of information between trading partners. ഒരുപാട് ഡോക്യുമെന്റേഷൻ പ്രൊസീജിയർ ഒക്കെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനം വന്നാണ് E e D I Increasing cost and competition in national and international trade have led to a search for efficient and cost effective techniques the introduction of electronic data interchange in both trading and trade facilitation activity have begun to change the complexion of the international trade sense. EDI eliminates the process of sending and receiving documents. Uh, process അതാണ് നോട്ട് ചെയ്യുക ഇ ഡി ഐയുടെ ഇമ്പോർട്ടൻ്റ് അതാണ് eliminates the process of sending and receiving documents through postal system system അയച്ചു കൊടുക്കുന്ന സംവിധാനമൊന്നുമില്ല it also it also enables data which is sent or received to be processed directly from the computer system without having to rekey in the data. Traditionally, EDA has been associated with the exchange of trading information. EDA applications have been developed for finance, administration, healthcare, etc. and endana D I definition definition കൊടുത്തിട്ടുണ്ട് ചോദിക്കാവുന്ന area aanu E data interchange is defined as the direct transfer of business information between computer systems in different organizations using widely agreed standards to structure the transaction or message data. the internationally accepted definition, EDI, the transfer of structured data by commonly agreed message standards from computer to computer by electronic means. അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ നോട്ട് ചെയ്ത് വെക്കുക transfer of structured data by commonly agreed message standard common ആയിട്ട് അഗ്രീ ചെയ്ത സ്റ്റാൻഡേർഡിൽ സ്ട്രക്ചേർഡ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ആണ് transfer of information is characterized by certain features. And again, is data once and verified source. Data is exchanged between machines with little or no human intervention, eliminating paper handling and postal delay. ഒക്കെ അതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത് പേപ്പർ ഹാൻഡ്ലിംഗ് പോസ്റ്റൽ ഡിലേ ഒക്കെ ഒഴിവാക്കാൻ പറ്റും uh, translation forms and data definition are standard so that the computer does not have to generate different formats of the same form for different trading partners. EDA is not a technology, it is a solution to a business need. It's simple that the business requirement for EDI will vary between organization depending on the different needs of uh, needs that EDI to address. EDI is not an end in itself, nor it is a gimmick. It is a tool that many organizations have used to dramatically restructure their international internal operation and the way in which they relate to customs, supplier, and authority. EDA അവിടെ origin ചെയ്ത EDA is not a revolutionary thing. As the power of computing and telecommunication has grown, EDI technology have evolved as a natural data carrier replacing the paper document. EDA is not a new concept. It has existed for few uh, over two decades in Europe and North America industry sectors with the products or services having short shelf life but high unit price. ഡെവലപ്പ് ചെയ്തൊക്കെ അതിനെക്കുറിച്ച് പറയണം ബെനിഫിറ്റ് ഒക്കെ നമുക്ക് എഴുതാം there is no doubt E D I can bring significant benefits these can generally be classified into strategic operational and opportunity benefit benefit എന്താണ് strategic benefit operational benefit opportunity varying emphasis across different organizations depending on why and how EDA has been implemented. Initially, EDA applications have concerned a co- corporate efficiency by improving data flow and error reduction. Data flow കൂടുന്നു എറർ റിഡക്ഷൻ ഒക്കെ എഴുതി പോകാം the system EDI system can shorten the lead time between receipt and fulfillment of order പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്താം mean scheduling information is transmitted with other data with ordering data companies can plan production more accurately and reduces stock inventory ഒക്കെ അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതാണ് reduction in the inventory can result in majors use of E D I to transmit invoice data and payment can improve the company's cash flow and many and may increase the amount of working capital as accounts can be dealt with more efficiently. Advantage. Strategic benefit, faster trading cycle, just-in-time manufacturing. ആ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ ഇ ഡി യെ കുറിച്ച് എഴുതാനുള്ളതായി <clears throat> terms of trade affected by bargaining power need to respond highly competitive and market access to new markets and closer relationship with key business partners. You know, operational benefit, uh, reduced cost, improve cash flow, security, and uh, error reduction, opportunity, enhance the image, competitive, edge, improve the process trading relationship. It advantage at EDS system like component of the computer hardware, communication software, translation software and application software. EDA barcoding നമുക്ക് കാണുന്നതാണ് barcoding exercise normally starts by looking at a specified problem associated either internal or external data capture. Barcoding system ഒക്കെ ഉണ്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ വളരെ സേഫായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് gather information about E D I barcoding application from industry sector make a decision about computer hardware and software for E D I system modem ഒക്കെ പറഞ്ഞു E D I standard standardization in the E D I message play an important role when information has to be communicated between computers. EDA cannot work without standardization. EDA will involve diverse parties like export, importer, customs authority, foreign freight forwarders, and shipping lines. And ഒരുപാട് പാർട്ടിസിപ്പൻസ് വരുന്നു മെസ്സേജ് സ്റ്റാൻഡേർഡ് വായിച്ചു നോക്കിയുള്ള അത്ര ഇ ഡി ഐ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക വാല്യൂ ആഡഡ് നെറ്റ്വർക്ക് സർവീസസ് ഇവിടെ പറയുന്നുണ്ട് one of the key compound of E D I is the communication medium used to enable the electronic transmission of business documents between a large number of different organizations throughout the country or indeed in the world. In the early days, EDI organizations like uh, Article <coughs> number of association evaluate the most appropriate means to support electronic communication between companies. As a result, their deliberation it was determined that the use of magnetic tapes or disc for the exchange of data was limited in potential and would inevitably cause problem in the value of exchange volume of data exchange They also decided that direct communication link between organization would be difficult to manage large number. They therefore determined that the way forward was value-added network implementation to support the communication requirement industry and governments Major WAN operators in India, BSNL, WAN operator in India. Other internet service providers who are going to start in the operation enjoy WAN operators from the private sector, Satyam Global Telecom ഒക്കെ പറയുന്ന പണ്ടുള്ള കാര്യങ്ങളാണ് WAN the benefit was clear from the outset that the organization committed to EDA have a requirement to communicate with large number of different organizations, whether these supplier, distributor, banks, etc., the function of the van therefore was to provide a single channel to facilitate this type of communication. van the advantage കാര്യങ്ങളൊക്കെയാണ് അതല്ല ഇ ഡി ഐ ബേസ് ചെയ്തിട്ടുള്ള കുറെ പ്ലാനുകളാണ് E D I plan E D I develop ചെയ്യുന്ന പോളിസി ഇ ഡി ഐ എന്നാണ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് നോക്കുക ഇ ഡി ഐയുടെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നോക്കുക processing of an export order ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഈ മൂന്നാല് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരിക എക്സ്പോർട്ട് ഓർഡർ എങ്ങനെ പ്രോസസ് ചെയ്യാം അതിൻ്റെ introduction nature and format of export order അതിൽ വരുന്ന മെയിനായിട്ട് generally exporter order may take the following forms എന്ന് പറഞ്ഞ് കൊടുത്തിരുന്ന proforma invoice purchase order letter of credit അവിടെയാണ് letter of credit open by importer in favour of the exporter examination of confirmation of export order An exporter order has been received. Exporter must first acknowledge received by intimating the export through telephone. For order getting then items to be examined, product description, marking and labeling, note product manufacturing or producing goods, then uh, in process of production, export, uh, every exporter firm has devised international producers to suit specific requirement for ensuring production or procurement of goods, packing, marking, labeling ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണം export export hand over the export order or letter of credit to the bank which will accept it and affix rubber stamp reading export finance and the bank will calculate drawing power of the exporter letter <coughs> credit എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ബാങ്ക് എക്സ്പോർട്ട് ബാങ്ക് കൊടുക്കുന്നതാണ് ദെൻ സെൻട്രൽ എക്സൈസ് ക്ലിയറൻസ് നടത്തുന്നത് excisable goods exported from India are exempted from central excise duty in the form of rebate റിബേറ്റിന് payment of excise duty on clearance of goods from the factory for export and clearance of excisable goods for export without payment of duty under bond letter of undertaking then pre shipment inspection ആ ഒരു ആണ് എക്സ്പോർട്ടിന്റെ പ്രോസസ്സിംഗ് വരുമ്പോൾ format export order examination and confirmation of export order വരുന്നു പിന്നെ manufacturing or procuring of goods then central excise clearance then pre shipment inspection then appointment of clearing and forwarding agent then transportation of goods to port of shipment അത് പ്രൊസീജിയറായിട്ട് അതേപടി ആ പോയിന്റുകൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ പറ്റും port formality and customs clearance പിന്നീട് വരുന്നത് അതാണ് port formality complete customs clearance വരിക and dispatch of document by forwarding agent to the exporter, certificate of origin and shipping advisor, presentation of documents to bank, claiming export incentives. kore കുറേയധികം കാര്യങ്ങളാണ് ഇതിൽ വരിക മേജർ പോയിന്റുകളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക ഒരു export order process process process ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ examination and confirmation of order പറയണം format പറഞ്ഞിട്ട് പിന്നെ manufacturing അല്ലെങ്കിൽ ഇപ്പോൾ caring goods then central excise clearance വരുന്നു ദെൻ പ്രീ ഷിപ്മെന്റ് കപ്പൽ വ്യവസായത്തിന് ഗുഡ്സ് കയറ്റുന്നതിന് മുമ്പുള്ള inspection appointment of clearing forwarding agent ഏജന്റ്മാർ വരുന്നു അതിന്റെ ഫോം കാര്യങ്ങൾ കാര്യങ്ങളാണ് transportation of goods port transportation നടത്തി അങ്ങോട്ട് പോർട്ടിൽ പോർട്ടിലെത്തിക്കുന്നത് പോർട്ട്